ചെയ്തതാണ് കടയുടെ കാണാൻ താഴത്തെ സ്വിച്ചിട്ട് വയർ വെച്ചിട്ട് മുകളിൽ കിടന്നെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം നമസ്കാരം ഡി ആൻഡ് ബിയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് അവർക്ക് സ്വാഗതം ഞാൻ വിവേക് ഞാൻ വിവേക് അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എം ഇ എസ് കോളേജിൻ്റെ മുറ്റത്താണ് അപ്പം ഞങ്ങളിവിടെ ഇന്ന് വരാനുള്ള ഉദ്ദേശത്തിൻ്റെ കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിരുന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഒക്കെ അപ്പം ഇനി വർത്തമാനങ്ങളൊന്നുമില്ല നേരെ നമുക്ക് വീഡിയോ പോകാം പരിപാടി തുടങ്ങിയത് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ പാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ആ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ എളുപ്പമാണ് ശരിക്കും നല്ല എളുപ്പമാണ് അതായത് നമ്മൾ ഈ പമ്പ് ഇതിനുള്ളിലേക്ക് വെക്ക് വെച്ച് കൊടുക്കുന്നത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നലത്തെ നമ്മളുടെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ് നമ്മൾ ഇന്നത്തെ കണക്ഷനൊക്കെ കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെറുതെ ഇറക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ ഈ പാത്രത്തിനത്തെ പരിപാടി നമ്മളുടെ ഏറെക്കുറെ കഴിഞ്ഞു ഇനി അടുത്ത് വരേണ്ടത് ഈ ഓട്ടയിൽ കൂടെ നമ്മൾ ഈ പമ്പ് ട്യൂബ് പുറത്തേക്ക് എടുത്തൊക്കെയാണ് ആ എക്സസ് തന്നെ നമ്മൾ ഉള്ളിൽ തന്നെ എടുത്ത് മടക്കി വെക്കുകയാണ് കട്ട് ചെയ്ത് കളയില്ല കാരണം ഇതിലൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ട്യൂബ് ഇന്ന് നേരെ നിൽക്കാനായിട്ട് നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള ഈ മഞ്ഞ ട്യൂബ് കയറ്റി വെക്കുക പിന്നെ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തല കേട്ടാ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ വയറുമക്കി ഈ വയറിന് കണക്ഷൻ കൊടുക്കാം അതുപോലെ ആ ബാറ്ററിയിലെ കണക്ഷൻ കൊടുക്കാം നമ്മള് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞല്ലോ പെഡൽ ഓപ്പറേറ്ററാണ് ഇപ്പൊ പെഡൽ എന്ന് കാലാണ് ഇപ്പൊ കാല് മേക്കൂടെ കയറ്റിയിട്ടുള്ള പരിപാടിയാണ് കാലം വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അതിന് നമ്മൾ വയറ് കണക്ട് ചെയ്ത് ഇങ്ങനത്തെ പരിപാടി എന്തിട്ടുണ്ടെങ്കിൽ ഈ വയർ നേരെ പോണത് ഈ ബോക്സിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഷ് ബട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് പോണത് അതിൽ ഒരു വയർ നമ്മൾ ബോക്സ് ഈ പുഷ് ബട്ടൺ വഴിക്കും കൊടുക്കും അടുത്ത വയർ എന്ന് പറഞ്ഞത് നമ്മൾ ബാറ്ററി നിന്നാണ് പുഷ് ബട്ടൺ വഴിക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ നോക്കാം കൊടുത്തു കഴിഞ്ഞു അങ്ങനെയൊക്കെ അടുത്ത പരിപാടി എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളുടെ petrol operated sanitiser dispenser ready ആയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ പെഡൽ ഓപ്പറേറ്റഡ് ശരിക്കും താഴത്തിന് വയ്ക്കാം പക്ഷെ ഇപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് വേണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ നമ്മളുടെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഇതുണ്ടാക്കാനുള്ള എൻ്റെ ബാക്കിലത്തെ കഥ ഞാൻ വേറെ ഒന്നുമല്ല അതായത് നമ്മളിപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഈ ഓട്ടോമാറ്റിക് ഡിസ്പെൻസർ ഉണ്ടാക്കിയിട്ട് പ്ലഗിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളൊരു കാഴ്ച അതായത് പ്ലഗിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ആ ഒരു അതിന്റെ അടുത്ത് മാത്രമേ ഈ സാധനം നമുക്ക് ലഭിക്കുന്നുള്ളൂ ഇത് അങ്ങനെയല്ല നമുക്ക് എവിടെ വേണേലും കൊണ്ടാവും ഇന്ന സ്ഥലം എന്നൊന്നുമില്ല നമുക്ക് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോളാ ഇപ്പൊ കോളേജിലാ എവിടെ പോണെങ്കിലും നമുക്ക് ഈ ഐറ്റം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമ്മളിപ്പോ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട് അതായത് അതിന്റെ സെൻസർ പറഞ്ഞ ഒരു സർക്യൂട്ട് ആ സർക്യൂട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ കൈ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് സാനിറ്റൈസർ കയ്യിലേക്ക് ഡിസ്പെസ് ഡിസ്പെസ് ചെയ്ത് തരുള്ളൂ അപ്പോൾ അതിന്റെ സെൻസർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഉപയോഗിക്കുന്ന ബാറ്ററി മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിൽക്കുള്ളൂ അതിക്കുള്ളിൽ ബാറ്ററി തീർന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പരിപാടി എന്തുണ്ടെങ്കിൽ പ്ലഗ് പോയിന്റ് ഉള്ളിടത്ത് കൊണ്ടുപോയിരിക്കും നേരത്തെ വിവേകം പറഞ്ഞ പോലെ അങ്ങനെ വരുമ്പോൾ പ്ലഗ് പോയിന്റ് ഉള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയാണ് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ കാല് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഡിസ്പോസ് ചെയ്ത് നമുക്ക് തരണുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോവാം ബാറ്ററി അങ്ങനെ പെട്ടെന്ന് തീരുന്നുള്ള പെടിയാണ് വീഡിയോ ഉണ്ടല്ലോ കാര്യം അതായത് ഇതിനു മുമ്പ് നമ്മുടെ ചെയ്തിരുന്നു നമ്മ ഇതേപോലെ തന്നെ വേറെ ചെയ്തത് ഫസ്റ്റ് മെക്കാനിക്കലായിട്ട് വെറൈറ്റി ആയിട്ട് ഡെവലപ്പ് ആക്കിയിട്ട് കാണാൻ വയർ വെച്ചിട്ട് മുകളിലേക്ക് തന്നെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാനിറ്റൈസർ നമുക്ക് കിട്ടും അതിന് ആവശ്യത്തിനുള്ള സാനിറ്റൈസർ കയ്യിൽ വന്നു കഴിഞ്ഞാൽ വിടാം അത് തിരിച്ചതുപോലെ വീണ്ടും ഇറങ്ങിപ്പോകും കുഴപ്പമില്ല ആർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ഏത് വീട്ടിലിരുന്ന് ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരുടെ ക്യാമറ അതിനൊപ്പം ഞാൻ ഞാൻ